So friends once again welcome back to the another episode of G T A five അപ്പോൾ നമ്മൾ പാർട്ട് ടു ആണത് പാർട്ട് വൺ കാണാത്തവർക്കായിട്ട് ചാനലിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പാർട്ട് വൺ കണ്ടിട്ട് പാർട്ട് ടു കാണാൻ വരൂ സോ ലെറ്റ് സ്റ്റാർട്ട് മൈക്കിളിൻ്റെ മകനെ പറ്റിയാണ് ചോദിക്കുന്നത് ജിമ്മിനെ പറ്റി He sits on his ass all day, smoking dope and jerking off while he plays that fucking game. If that's our standard for goodness, Jimmy, മൈക്കിളിൻ്റെ മകൻ ജിമ്മി ഭയങ്കര ഒരു ഉഴപ്പനായിരുന്നു അതായത് വീടി വലിക്കും കഞ്ചാവ് അടിക്കും ആൻഡ് അവൻ ഫുൾ ടൈം ഗെയിമിംഗ് കളിച്ച് വീട്ടിൽ കുത്തിയിരിക്കുകയാണ് പണിയൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ തന്നെ പണി By the time I was his age, അവൻ്റെ പ്രായത്തിൽ മൈക്കിൾ രണ്ടു വട്ടം ജയിലിൽ കിടന്നത് ബാങ്ക് റോബർ ചെയ്തതിനും ഒക്കെ അപ്പം ഡോക്ടർ ചോദിച്ചു ഇതൊക്കെയാണോ നിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് മൈക്കിൾ പറഞ്ഞത് അവന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് Useless kid, and I'm stuck talking to you because no one else gives a shit. Oh, I'm living a dream, baby. And that dream is Michael തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് കാരണം മൈക്കിളിന് സമാധാനവും ഒക്കെ കിട്ടത്തില്ല കാരണം മൈക്കിളിന് വലിയ വീട് ഒരുപാട് പൈസ ആൻഡ് വീടിനകത്തൊരു യൂസ്ലെസ് കിഡ് അതാണ് മൈക്കിൾ പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മൈക്കിളിന് സമാധാനമില്ല ഓക്കെ പിന്നെ കാണാനാണ് പറഞ്ഞത് സെയിം ടൈം നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ഈ സമയം hmm. Mm. ഓക്കെ മൈക്കിൾ പോയി ഓ കോപ്പറേറ്റ് വരായിരുന്നാൽ മതിയായിരുന്നു മ്യൂസിക്കിൻ്റെ മ്യൂസിക്ക് മിക്കവാറും പണി തരും ഓക്കെ എന്നാലും അടിപൊളി മ്യൂസിക് ലവ് ഇറ്റ് ഇടയ്ക്ക് എനിക്കൊരു ചെറിയ ലാഗ് തോന്നിച്ചു ഓക്കെ അത് നമ്മൾ ഓപ്പൺ ആക്കിയുള്ള അതിൻ്റെ ടെക്സ്ചർ മിസ്സിങ് ഓക്കെ കടലൊക്കെ കണ്ടോ അടിപൊളി ഗ്രാഫിക്സ് കണ്ടോ എനിക്ക് ടെക്സ്ചർ മിസ്സാവുന്നു ഗൈസ് എന്തൊക്കെയോ ബഗ് തോന്നിക്കുന്നു ഓക്കെ ഏതായാലും ഈ പാർട്ട് ഇങ്ങനെ പോട്ടെ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ എല്ലാം ഫിക്സ് ചെയ്ത് വരാം ഈ പാർട്ടിൽ എന്താ പറ്റുന്നിടത്തില്ല നല്ല ബഗ്ഗുണ്ട് ടെക്സ്ചർ ക്വാളിറ്റി കുറച്ചതിൻ്റെ ആണെന്ന് അറിയത്തില്ല ബഗുണ്ട് ഓക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബഗെല്ലാം ഫിക്സ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ സെക്കൻഡ് ഹീറോ വന്നിട്ടുണ്ട് Franklin Clinton Franklin Clinton and his friend Lamar okay ആരുടെ വീട് തപ്പും അവർ ഓക്കെ അവൻ ആദ്യം നോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നു മൈക്കിൾ യെല്ലോ ഉള്ള വീട് ഓക്കെ യെല്ലോ സ്റ്റെയർ അതെ അതെ അതെ അതെ അതെ ലജിറ്റാണ് അതായത് ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവും എന്നിട്ട് ഇവന്മാരുടെ ബോസിന് കൊടുക്കും അങ്ങനെയാണ് ഇവന്മാർ ജീവിക്കുന്നത് കാർ അടിച്ചു മാറ്റിയാൽ അതുകൊണ്ട് ബോസിന് കൊടുക്കുക ബോസിൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ട് മേടിക്കുക അതുകൊണ്ട് ജീവിക്കുക അന്തസ് ഓക്കെ ബോസിൻ്റെ പേര് സിമിയൻ എന്നാണ് സിമിയൻ സൈമൺ എന്ന് വേണേൽ ഞാൻ സൈമൺ ആണ് കൂടുതൽ പറഞ്ഞത് പിന്നെ ആ സ്ലാങ്ങിന് സിമിയൻ എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഓക്കെ നമുക്ക് പോണം പോണം ഓ പൂച്ച ഓ ചത്തുപോയി ചത്ത് സോറി സോറി പൂച്ചേനെ ഇഷ്ടമുള്ളവരുണ്ട് ക്ഷമിക്കുക അറിയാതെ വന്നു പോയത് ഞാനൊരു ചവിട്ടിനൊന്നും ചാവെന്ന് വിചാരിച്ചില്ല ഓക്കെ ഓ കാർ അടിപൊളി ഏത് വേണമെന്ന് ചോദിച്ചു നമുക്ക് വെള്ളം എടുത്താൽ കുറച്ചുകൂടെ ഗുമുണ്ട് ഓടി ഓടിയുടെ സിമ്പിൾ വെള്ള ഓക്കെ വെള്ളം മതി എനിക്ക് നീ ചുമലെടുത്ത് ഇലക്ട്രീഷ്യനും ഹോൾഡ് ഓക്കെ നമുക്ക് കാറിൻ്റെ റൂഫ് മുകളിലോട്ടും മുകളിലോട്ടും താക്കാം അല്ലാതെ താക്കുകയും പൊക്കുകയൊക്കെ ചെയ്യാം okay follow Lamar to focus on okay okay സൂക്ഷിച്ചു പോവാം ഇടിക്കാതെ എങ്ങും ഇടിക്കാതെ എങ്ങും ഇടിക്കായിരുന്നാൽ മതിയായിരുന്നു ഓ കണ്ടോ എൽ പ്ലസ് ആറ് ഓക്കെ എബിലിറ്റി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എവിടെ ഇടിക്കാൻ നേരത്താണെങ്കിൽ നമുക്ക് എബിലിറ്റി വേണാക്കാൻ പറ്റും ഓക്കെ അത് കൊള്ളാം ഇംപ്രൂവ് ഫ്ലാങ്കിങ് സ്പെഷ്യൽ എബിലിറ്റി ഓ പേടിച്ചേനെ മാക്സ് അടിക്കാൻ നോക്കണം ചലഞ്ച് ചലഞ്ച് ചലഞ്ച് അക്സെപ്റ്റഡ് അയ്യാ ഇടിച്ചില്ല ഞാൻ കരുതി ഇടിക്കുമെന്ന് ഓക്കെ ഓക്കെ വളമൊക്കെ എടുക്കുക അയ്യോ മോ ആ എബിലിറ്റി ഓണാക്കാൻ പോയതാ അപ്പോഴത്തേക്കും വണ്ടി വളഞ്ഞ് അവൻ അങ്ങോട്ട് പോയി ഓക്കെ നമുക്ക് ഈ എബിലിറ്റി അങ്ങ് ഓണാക്കിക്കൊണ്ടങ്ങ് പോയാലോ അവൻ അതൊക്കെ തകർത്തുകൊണ്ടാണ് പോകുന്നത് ഓക്കെ നമ്മളും തകർക്കും നമ്മൾ ഏതായാലും വണ്ടി എവിടെയും ഓടിപ്പിക്കാൻ തോന്നുന്നു കേട്ടോ വട്ടം ചാടുന്നു ഓക്കെ ഓ ഓ ശേ ഇടിച്ച് അവൻ എത്രയാ പോയത് ദോ പോണു എന്തൊക്കെയായി ഇടിച്ച് ഷേ അവൻ ഇടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല അവൻ തുറന്നു തന്ന ആ പോലീസുകാരൻ ഇവൻ നമ്മൾ തെറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഇവൻ വളയ്ക്കാൻ നേരത്ത് നേരെ പോകുന്ന പോലെ നമുക്ക് തോന്നും എന്നിട്ട് ഇവൻ ഒറ്റ വള വളയ്ക്കും അപ്പം നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ നേരെ പോകും നേരെ പോയി വെള്ളം ചെന്നിരിക്കും ഉണ്ടോ ഈ പരിപാടി കാണിക്കുക എങ്ങനെ വീഴാതിരി അല്ല എങ്ങനെ കാറ് ഒരു പരുവോ ഓ പക്ഷെ അവൻ വളയ്ക്കാൻ നേരത്ത് പറയുന്നുണ്ട് എങ്ങോട്ടൊക്കെയാണ് വളയ്ക്കേണ്ടത് റോങ് വേ കൂടെ പോയ ശീലമുള്ളൂ ഓ വളച്ചോ ഓക്കെ ഇത് ഇവിടെ ഒന്നും എത്തുന്നില്ല ഓക്കെ ഇനിയും പോണല്ലോ ഇത് എവിടെ ഇടിക്കാതെ നിൽക്കത്തില്ലെന്ന് തോന്നുന്നു അവനെ അങ്ങ് തോപ്പിച്ചാലോ ഹെഡ്ലൈറ്റ് ആണ് ആന തോപ്പിക്കാൻ പോയതാ ഇടിച്ച് അവൻ്റെ വണ്ടിന് ഒരു കുഴപ്പമില്ല നമ്മുടെ വണ്ടി തീർന്നിരിക്കുന്നു പോലീസിൻ്റെ അടുത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ മുങ്ങി പോശേ ഓടിക്കണം പോലീസിനെ ഓടിക്കണം ആ ഇനി നമ്മുടെ ഡ്യൂട്ടി ഓ ഓ വഴി നിൽക്കുന്ന അമ്മര് ഓടിക്കോ ഓടിക്കോ എങ്ങാനും പോലീസ് ഓടിച്ചാൽ നമ്മൾ ആ കാർ എടുക്കുന്നിടം തൊട്ട് ആയിട്ട് കളിക്കേണ്ടി വരും മുകളിലേക്ക് കയറി ഒളിച്ചിരിക്കാം ഓ ഇവിടെ ഒന്നും വഴിയില്ലേ ഇടിച്ചങ്ങ് കയറ്റാം ഓ സോറി സോറി പോലീസ് വരുന്നുണ്ട് ഇതിലെങ്ങാണ്ട് ആ മാപ്പിൽ ആ നീല സാധനം മാറുമ്പോൾ നമ്മളെ പോലീസ് വിടും അതാണ് അതിൻ്റെ ഒരു ഇത് അതിൻ്റെ ഒരു മുറ ഓ പോലീസ് എനിക്ക് തോന്നിയത് എങ്ങനെയാലും ഈ കാർ നശിക്കുമായിരുന്നു കാരണം ഒന്നെങ്കിൽ അവൻ്റെ കൂടെ പോയി നശിക്കും അല്ലെങ്കിൽ പോലീസിൻ്റെ കൂടെ ഓടിച്ച് ഓടിച്ച് നശിക്കും ഓക്കെ നമുക്ക് വഴി വന്നിട്ടുണ്ട് ഇനി ഇടിക്കാൻ ബാക്കിയൊന്നുമില്ല നശിച്ച് കാറ് ഇതാമാർ അവന്മാരുടെ ഗ്യാരേജിൽ കൊണ്ട് ശരിയായിക്കോളൂ ഏതായാലും കട്ടുണ്ടാക്കുന്നല്ലേ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ലല്ലോ ഓക്കെ ഓക്കെ ഞാൻ മറ്റേ സനാൻഡ്രിയാസ് തൊട്ട് അല്ല ജി ടി എ വൺ തൊട്ട് സനാൻഡ്രിയാസ് വരെ നമുക്ക് മാപ്പിൽ ഇങ്ങനെ നാവിഗേഷൻ ഇല്ലായിരുന്നു ജി ടി എ ഫോർ തൊട്ട് നമുക്ക് നാവിഗേഷൻ വന്നത് ഈ നാവിഗേഷൻ അടിപൊളി സാധനമാണ് അത് നമുക്ക് പോകേണ്ട നല്ല വഴികൾ അവർ കാണിച്ച് മാപ്പിൽ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഓ വഴി തെറ്റി വഴി തെറ്റി ഇതിലേ ഇതിലേ ഒരുത്തനെ ഇടിച്ചോണ്ടാണ് കയറിയത് this is Simeon's car dealership Franklin can some come here to pick up missions ഓ ഇവിടെ വന്ന് മിഷൻ എടുക്കണം okay this racist insulted me okay oh oh. ഇവൻ അയാളെ നിഗ എന്ന് വിളിച്ച് നിഗ എന്ന് പറഞ്ഞാൽ അവനക്ക് അറിയാമല്ലോ ഈ വണ്ണമുള്ള ഇവനില്ലേ ഇവൻ മൈക്കിളിൻ്റെ മകനാണ് ഗൈസ് മൈക്കിളിൻ്റെ നമ്മൾ ആദ്യം കണ്ട മൈക്കിളിൻ്റെ മകൻ അവൻ മൈക്കിൾ പറഞ്ഞില്ലേ ഒരു ഗുണമില്ലാത്തൊരുത്തൻ അത് അവന അവനിവിടുന്ന് കാർ വാങ്ങാൻ വന്നാണോ അതോ കാർ വിൽക്കാൻ വന്നാണോ ഓ ഇവൻ ഇവിടുന്ന് കാർ വാങ്ങാൻ വന്നാന്ന് തോന്നുന്നു I understand. Money is an issue. Money isn't an issue. That's why I watched this one. You know, really gonna all this one. Look, man, I gotta go. Hey, Sammy, I'm out. Okay, നമ്മൾ പോവാം നമുക്ക് വേറെ പണി നോക്കി പോകാം ഓ നമ്മുടെ കാർ വേണ്ട കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സ്വന്തം കാറ് ഓക്കെ നമുക്ക് ഈ കാറ് കൊണ്ട് വീട് പോവാം ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഓക്കെ മഞ്ഞ ഓക്കെ അവിടെ വീട് അവിടെ വീട് ഫ്രാങ്കിളിൻ്റെ സ്കില്ല് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ എബിലിറ്റി കൂടുതലാണ് സ്റ്റാമിന കൂടുതലാണ് ഷൂട്ടിംഗ് കുറവ് സ്ട്രെങ്ത് കൂടുതൽ സ്റ്റെൽത്ത് കുറവ് ഫ്ലൈയിങ് കുറവ് ഡ്രൈവിംഗ് അടിപൊളി ലങ് കപ്പാസിറ്റിയും കുഴപ്പമില്ല അതാണ് ഫ്രാങ്കിളിൻ്റെ എബിലിറ്റി എന്തെങ്കിലും മര്യാദയ്ക്ക് ഓടിച്ച് ഷെഡി കയറ്റണം ഇതാണെന്ന് തോന്നുന്നു ഓക്കെ ഇത് ഈ വണ്ടി ഷെഡിൽ ഇടിയൊന്ന് ഇടിക്കാതെ കയറ്റണം ഇടിക്കാതെ ആ ഇടിച്ചില്ല ഓക്കെ താങ്ക് യു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ മാറി Okay. That maybe Tanisha call your dog ass and she ever stop fucking with that brain surgeon the lawyer she fucking with, nigga. Demoni. <laughs> എല്ലാം കട്ട റൈസിസ്റ്റുകളാണ് അവൻ നമ്മുടെ മുടിയെ പറ്റി കളിയാക്കിയപ്പോൾ എന്നൊക്കെ നമ്മുടെ ഗെയിം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആണ്ട് ഒരു സ്ഥലത്ത് വെച്ചെന്ന നല്ല അടിപൊളി ഹെയർ കട്ട് കിട്ടുമെന്ന് ഇതേപോലെ ഒരു മിഷൻ മറ്റേ സനാൻഡ്രിയാസിനകത്തുണ്ടായിരുന്നു അത് റൈഡർ നമ്മളെ ഹെയർ കട്ടിനെ പറ്റി പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് മുടി വെട്ടിപ്പിക്കുന്നത് അത് വെച്ചൊരു മിഷൻ ആയിരുന്നു ഇതിനകത്ത് നമുക്ക് വേണം സൈഡ് ആക്ടിവിറ്റി വേണം ചെയ്യാൻ ഇത്രേ ഉള്ളൂ ഓക്കെ ഇതാണ് അപ്പോൾ ഫ്രാങ്കിളിൻ്റെ വീട് മുമ്പേ കണ്ടതാണ് ഫ്രാങ്കിളിൻ്റെ ആൻറ്റി ഓക്കെ നമ്മുടെ സ്പൈഡർമാനെ സ്പൈഡർമാൻ ആൻറ്റിയൊക്കെ പോലെ ഫ്രാങ്കിളിനും ആൻറ്റിയുടെ കൂടെയാണ് താമസിക്കുന്നത് ഇതാണ് ഫ്രാങ്കിളിൻ്റെ റൂം അവിടെ വേസ്റ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് ജി ടി എക്ക് ചത്തുപോയ കാണിക്കുന്ന സംഭവം വേസ്റ്റഡ് നമുക്ക് ഏതെങ്കിലും പുറത്തോട്ട് ഇറങ്ങാം okay auto save mission passed Franklin and Lamar okay guys അപ്പോൾ ഇന്നത്തെ പാട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു നമ്മൾ അതേണ്ട ഗണപതിനെ കണ്ടോ ഇതൊരു ഈസ്റ്റർ ഗെയിമിനത്തെ ഗണപതി ഓക്കെ അപ്പോൾ ഇന്നത്തെ പാട്ട് ഇതോടെ അവസാനിക്കുന്നു നമുക്ക് നെക്സ്റ്റ് പാട്ടായിട്ട് വീണ്ടും കാണാം സോ ബൈ ബൈ ടെറ്റ ഗുഡ് ബൈ കഥം കയ്യാ